സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് ഒരു മാസത്തിനകമാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഞാൻ വളർന്നു വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ചെറുപ്പത്തിൽ സ്കൂളുകളിൽ മത ചിന്തകൾക്കെതിരെ വിപ്ലവാത്മകമായ പല ചിന്തകളുണ്ടായിരുന്നു നവോത്ഥാന കൊടികുത്തി വഴുകയായിരുന്നു ജാതിയും മതയും എല്ലാം മാറ്റണം നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കണം അങ്ങനെയുള്ള ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന വിദ്യാഭ്യാസവും അറിവും ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ പഴയ പ്രാചീന ചിന്തകളും അന്ധവിശ്വാസങ്ങളും എല്ലാം വെടിയുമെന്നാണ് പക്ഷേ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയപ്പോഴും ആയപ്പോൾ ഭാരതത്തിൽ വളരെ അധികം പണം വന്നു കൂടി തുടങ്ങി ഗൾഫിൽ നിന്നും അല്ലാതെ യൂറോപ്പിൽ നിന്നും നമ്മുടെ വിദ്യ വിദ്യാഭ്യാസയോ ഇതുകൊണ്ടുണ്ടായതായിരിക്കണം ഈ പക്ഷേ പണം വന്ന് കൂടുന്തോ നമ്മൾ പിന്നെ കാണുന്നത് അന്ധവിശ്വാസങ്ങളും മതചിന്തകളും ജാതി ചിന്തകളും എല്ലാം ഇവിടെ നടമാടുന്നതാണ് നവോത്ഥാനത്തിൽ ഒരു ശ്രീനാരായണ ഗുരു മുതലായവർ ജാതി വ്യവസ്ഥ മാറ്റണമെന്ന് മാത്രം അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ മുന്നോട്ട് പോകേണ്ടത് എന്താണ് എങ്ങനെയെന്ന് അവർക്കും ഒരു ചിന്ത ഇത് ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറിയൊരുകയായിരുന്നു ഈ നവോത്ഥാന ചിന്ത നേതാക്കന്മാരെല്ലാവരും തന്നെ കൃഷിയുഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് അവരുടെ പ്രതിനിധികളാണ് അവരുടെ ജീവിത രീതികൾ അവർക്ക് മനസ്സിലായിരുന്നത് കൃഷിയുഗ ജീവിതത്തെ പറ്റിയാണ് പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ യുഗത്തിലേക്ക് വ്യവസായ യുഗത്തിലേക്ക് കയറിയിരിക്കുകയാണ് എല്ലാവരും തന്നെ പണ്ട് ആയിരുന്നു കൃഷി കൊണ്ടാണ് ഉപജീവന മാർഗം നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല നമ്മൾ ഫാക്ടറികളിലും ഓഫീസുകളിലും സംഘട അതായത് വലിയ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്താണ് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെ പറ്റിയ ഒരു ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ചിന്താരീതി ഈ നമ്മുടെ നവോത്ഥാന നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഈ പഴയ ചിന്തകളിലും പഴയ ജാതി മത ചിന്തകളിലും അതിൻ്റെതായ അലോസരങ്ങളിലൊക്കെ പെട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഞാൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് പണം വന്നതോടുകൂടി നമുക്ക് ഈ ജാതി ചിന്തകളും മതചിന്തകളും അങ്ങേയറ്റമായി ഇന്ന് ഒരു വിഷമവൃത്തത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ എല്ലാവരും പേര് ചോദിക്കുന്നതിനെ മതം അറിയാനും ജാതി അറിയാനും എന്നുള്ള നിലക്കായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷെ നമ്മൾ ഇനി പിന്നോട്ട് പോയാൽ മതങ്ങളെല്ലാം തുടങ്ങുന്നത് ഒരാളായിട്ടാണ് ഏറ്റവും നല്ല ഉദാഹരണം ബുദ്ധനാണ് ബുദ്ധൻ ഒരു രാജകുമാരനായിരുന്നു അദ്ദേഹം ഒരു ദിവസം രാജകുടുംബം വിട്ടിറങ്ങി നേപ്പാളിൽ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ധ്യാനിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് ശിഷ്യന്മാർ കൂടി അങ്ങനെ അത് പയ്യെ വളരുകയായിരുന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ കാര്യം എടുത്താലും യേശു ഒറ്റ ഒരു പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് തുടങ്ങിയതാണ് അത് ഒരു വലിയ ഇന്നത്തെ വിധത്തിൽ ഒരു വലിയ മതമാകാൻ ഏണ്ട മുന്നൂറ് മുതൽ എഴുന്നൂറ് വർഷം വരെ എടുത്തു ഇന്നത്തെ വിധത്തിൽ അപ്പോഴും ആയിട്ടുണ്ടായില്ല ഇന്നത്തെ അതിൻ്റെ പകുതി പോലും ഒന്നും ആളുണ്ടായിരുന്നില്ല അതുപോലെ മുഹമ്മദ് നബിയും തുടങ്ങിയത് ഒറ്റയാൾ പട്ടാളമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തെ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പത്ത് പന്ത്രണ്ട് കൊല്ലമെങ്കിലും മെക്കയിൽ അദ്ദേഹം ദുരിതം അനുഭവിച്ച പിന്നെയാണ് അദ്ദേഹത്തിന് വളരെയധികം ശിഷ്യന്മാർ വന്നുകൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു മത രൂപത്തിലേക്ക് ഇത് മാറിയത് ഇതിന് ഇങ്ങനെ മതങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എല്ലാം ഒരു കൾട്ടായിട്ടാണ് തുടങ്ങുന്നത് ചെറിയ കൂട്ടമായിട്ടാണ് എല്ലാ മതങ്ങളും തന്നെ ഉത്ഭവിക്കുന്നത് ഒരാൾ ഒറ്റയാൾപ്പെട്ട ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അമൃതാനന്ദമായി വള്ളിക്കാവിലെ അമൃതാനന്ദമായി അവർ ഒരു സാധു കുടുംബത്തിൽ മുക്കോ കുടുംബത്തിൽ ജനിച്ച വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർ ആദ്യം തന്നെ എന്തോ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുള്ളത് എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്ന് അത് അവരുടെ ഏതോ ഒരു ദേവിയുടെ അവതാരമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി പക്ഷെ ആദ്യം എല്ലാവരും അവരെ കളിയാക്കുകയായിരുന്നു സ്വന്തം വീട്ടുകാർ പോലും അവരെ സുധാമണിയെ പിടിച്ച് പൂട്ടിയിടുകയും അവരെ എല്ലാം ചെയ്തു പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ സുധാമണിക്ക് കുറേ ശിഷ്യന്മാരായി അതിങ്ങനെ വളർന്നു വളർന്ന് ഇന്ന് അതൊരു വലിയ ഒരു വൃക്ഷമാണെന്ന് തന്നെ പറയാം ലോകത്തിലെല്ലായിടത്തും തന്നെ ബ്രാഞ്ചുകളുള്ള ഒരു വൃക്ഷം ഇവരാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ പേര് മാറ്റി സുധാമണി എന്ന പേര് മാറ്റി അമൃതാനന്ദമായി എന്ന് ആക്കി അവർക്കും ഉള്ളത് വളരെയധികം വിദ്യാഭ്യാസവും വിവരവും ഉള്ള കുറേ ശിഷ്യന്മാരെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു വശത്തുകൂടി ഈ സൂപ്പർസ്റ്റിഷ്യൻസും അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടി വരുന്നു മറുവശത്തുകൂടി വിദ്യാഭ്യാസവും കൂടി വരുന്നു അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല പക്ഷേ സത്യം അതാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ഇങ്ങനെ അമൃതാനന്ദമായി പോലുള്ള ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ മതങ്ങളും തുടങ്ങുന്നത് ചെറിയ ഒരു ഒരാ ഒറ്റയാൾ മൂവ്മെൻ്റ് ആയിട്ടാണ് ഒറ്റയാളാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് വളർന്ന് വളർന്ന് വഴിയെ ഒരു വടവൃക്ഷം വന്നത് അപ്പോൾ ഞാനിത് ഞാൻ എൻ്റെ പഴയ പല വീഡിയോകളിൽ നിന്ന് തുടങ്ങിയ എങ്ങനെയാണ് മത ചിന്തകൾ മനുഷ്യരിൽ വന്നത് അത് നമുക്ക് മത ചിന്തകളെ അട്രാക്ട് ചെയ്യാനോ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനോ ഉള്ള കഴിവ് നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ് നമ്മുടെ തലച്ചോറിൽ തന്നെ നമ്മൾ രണ്ട് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ദൈവചിന്തകളും മതചിന്തകളും മന്ത്രവാദവും അതിനെല്ലാം വിശ്വസിച്ച് തുടങ്ങിയിരുന്നു ഒരു അമ്പതിനായിരം വർഷമെങ്കിലും അത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോരോ അന്ധവിശ്വാസങ്ങൾ പറയും അത് പ്രചരിപ്പിക്കും അത് കുറേ കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും എന്താണെന്ന് വെച്ചാൽ അന്ന് സംസാരത്തിൽ കൂടെ മാത്രമാണ് പ്രചാരണം നടന്നിരുന്നത് അപ്പോൾ ഒരാൾ വേറൊരാളോട് ഒരു കഥ പറയുമ്പോൾ ആ കഥയിൽ പൊടിപ്പും തുങ്ങലൊക്കെ വെച്ച് പറഞ്ഞ് ആ കഥ തന്നെ മാറി വരും അങ്ങനെ കഥ പിന്നെ മാറി മാറി മാറി തലമുറകളിലൂടെ മാറി അതുപോലെ തന്നെ ഒരു ആൾ മറ്റൊരാൾ പറയുമ്പോൾ മാറി ഇങ്ങനെ പല ഒരുപാട് മാറ്റങ്ങൾ വന്നു വ്യതിയാനങ്ങൾ വന്നു അങ്ങനെയാണ് എല്ലാ പണ്ടത്തെ മതങ്ങളുടെ കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എഴുതാൻ പഠിച്ചത് അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങി എഴുതി ഇപ്പോൾ നമുക്കുള്ളത് എല്ലാം ഈ ബുക്കുകൾ ആക്കിയ ആ മതങ്ങളുടെ ബാക്കി പത്രങ്ങളാണ് എല്ലാം തന്നെ ബൈബിൾ ആയിക്കോട്ടെ ഖുറാൻ ആയിക്കോട്ടെ ഗീത ആയിക്കോട്ടെ അങ്ങനെ മതത്തിൻ്റെ ഇന്ന് മതങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്യുന്നത് ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിലാണ് അതുകൊണ്ട് ഇന്നുള്ള മതങ്ങൾ നമുക്ക് വേണമെങ്കിൽ ബുക്കുകളുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ മതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇപ്പോൾ ഖുറാനിൽ തന്നെ പറയുന്നത് റിലീജിയൻസ് ഓഫ് ദ ബുക്ക് അതായത് ബുക്കാധിഷ്ഠമായ മതങ്ങൾ അതായത് ഹിന്ദുയിസം അത്രയ്ക്ക് അധികം ഒരു ബുക്ക് അധിഷ്ഠിതമല്ല അവർക്ക് അങ്ങനെ വലിയ പ്രിൻസിപ്പിൾ ഇല്ല അങ്ങനെ വലിയ കാര്യമായിട്ട് അവർക്ക് ഹിന്ദു മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതി വ്യവസ്ഥയാണ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തന്നെയുമല്ല ഈ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബുക്കുകൾ എഴുതി തന്നെ അല്ലെങ്കിൽ ഈ ബുക്കുകളിലെ പറ്റി പലരും എന്തെന്നാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി നിർവചിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ വ്യത്യാസം വന്നു അതുകൊണ്ട് ഒരു ബുക്ക് ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു ഏക സ്വഭാവം വന്നില്ല മതങ്ങൾക്ക് അവ പല അതിനെ നിർവചിച്ച് നിർവഹിച്ചിപ്പോൾ ക്രിസ്തു മതത്തിലായിട്ട് ഏണ്ട നാൽപ്പതിനായിരം അമ്പതിനായിരം ഉപവിഭാഗങ്ങളുണ്ട് വിഭാഗങ്ങളുണ്ട് ക്രിസ്തു മതത്തിൽ തന്നെ ഇസ്ലാമിലുണ്ട് നൂറുകണക്കിന് ഏറ്റവും കുറഞ്ഞ നൂറെങ്കിലും ഉണ്ട് പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല അപ്പം അതുകൊണ്ട് വലിയ ഒരു വിഭജനം ഉണ്ടായിട്ടില്ല എന്നാലും ശൈവര് വൈഷ്ണവർ ഇങ്ങനെയൊക്കെ പല പ്രസംഗം ഉണ്ടായിട്ടുണ്ട് ബുദ്ധമതത്തിലും ഉണ്ട് വിഭാഗങ്ങൾ അങ്ങനെ തന്നെ എല്ലാ മതങ്ങളിലും അതായത് വളരും തോറും പിള്ളരെയും പിള്ളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നത് പിന്നെ അതായത് നമുക്ക് യൂറോപ്പിലേക്ക് പോവാം യൂറോപ്പിൽ ഇങ്ങനെ മതങ്ങളെ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പ്രിന്റിങ് അവിടെ അച്ചടി കണ്ടുപിടിച്ചത് അച്ചടി കണ്ടുപിടിച്ചതോടുകൂടി സാധാരണക്കാർ പോലും ഈ പുസ്തകങ്ങൾ മതപുസ്തകങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും അതിനെ നിർവചിക്കാനും തുടങ്ങി ഇപ്പം നമ്മളുടെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ മതഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ബുക്ക് ബൈബിളാണ് പക്ഷേ ബൈബിൾ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു ബൈബിളാണ് ഞങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം പക്ഷേ എത്ര പേർ അത് നേരിട്ട് ശരിക്കും വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ശതമാനം ആൾക്കാർ പോലും ബൈബിൾ വായിച്ചിട്ടുണ്ടാവും ക്രിസ്ത്യാനികളിൽ അല്ലാത്തവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ബൈബിൾ വായിക്കുന്നത് ഇവരാണ് അതായത് നിരീശ്വരവാദികളാണ് അല്ലെങ്കിൽ യുക്തിവാദികളാണ് അത്ര കഷ്ടമാണ് അത് തന്നെ ഖുറാൻ്റെ കാര്യത്തിലും ഇങ്ങനെ തത്തമ്മ പഠിക്കുന്നത് പോലെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അവർക്ക് അതിൻ്റെ പറ്റി ഇറങ്ങി ചെല്ലാനിപ്പോൾ അതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഈ മതഗ്രന്ഥങ്ങളിലുള്ള പല ആ കാലത്തെ അനുസരിച്ച് ശരിയായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് തെറ്റായതുമായ പല ചിന്തകളും ഈ ബൈബിളിലും ഖുറാനിലും ഒക്കെ ഉണ്ട് അടിമത്വം ഇങ്ങനെ മുതല പക്ഷെ അതിനെപ്പറ്റി ഈ അടിയുറച്ച് വിശദം ക്രിസ്ത്യാനികൾക്കോ മുസ്ലിമുകൾക്കോ അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല അവർ പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ലിഖിതമാണ് അതിൽ തെറ്റുകളൊന്നുമില്ല എന്നാണ് എന്നാലൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ആരും തന്നെ വായിക്കാൻ തയ്യാറില്ല അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഓരോ മതഗ്രന്ഥങ്ങളും ഇന്നത്തെ മതങ്ങളും ഇന്നത്തെ നിലയിലേക്ക് വ്യാപിച്ച് വന്നതെന്ന് അതായത് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അപ്പോൾ അതിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട് അതായത് ഒരു കർഷകൻ കുറേ വിത്ത് ധാന്യങ്ങളുടെ വിത്തുമായിട്ട് പോയി പോയി വിതക്കാൻ പോയ അല്ലെങ്കിൽ വിതച്ചപ്പോൾ കുറേയൊക്കെ പോയി കുറേ പാറ കഷ്ണങ്ങളുടെ മുകളിൽ പാറയുടെ മുകളിൽ പോയി വീണു കുറേ മുള്ളിൻ്റെ ഇടയിലൊക്കെ വീണു കുറേ അവിടെയും ഇവിടെയൊക്കെ വീണ് പക്ഷികൾ കൊത്തിത്തുന്നു പിന്നെ കുറച്ച് അതി കുറച്ചല്ല നല്ലൊരു ഭാഗം തന്നെ നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ വീണു നല്ല ഒരു വിളവ് കിട്ടി പക്ഷേ ഈ മതങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഉണ്ടായത് അതായത് ഭൂരിപക്ഷ ഒരുപാട് മതങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മതങ്ങളും മതചിന്തകളും ഗ്രൂപ്പുകളും പണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവയിൽ പലതും വീണത് അധികം വീണത് ഇങ്ങനെ പാറപ്പെട്ടുകളിലും മുള്ളുകൾക്കിടയിലും ഒക്കെയാണ് അല്ലെങ്കിൽ ആദ്യ തുടക്കത്തിൽ തന്നെ അവ മിക്കവാറും നശിച്ചു പോയിട്ടുണ്ട് അതിലുള്ള ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഇപ്പൊ ഇവിടെ മാണിക്കൈനിസം എന്ന് ഒരു മതം ഉണ്ടായിരുന്നു ഇവിടെ യൂറോപ്പിൽ റോമൻ സാമ്രാജ്യത്തിൽ അത് തുടങ്ങിയത് തന്നെ ക്രിസ്തു മതം വന്നു കഴിഞ്ഞപ്പോൾ ഒരു നൂറ് വർഷമെങ്കിലും കഴിഞ്ഞ പിന്നെയാണ് തുടങ്ങിയത് പക്ഷേ താമസിയാതെ അത് വലിയ ഒരു വലിയ പ്രചാരം നേടി അതായത് പടിഞ്ഞാറ് ഏതാണ്ട് മൊറോക്കോ ആ ഏരിയ മുതൽ കിഴക്കോട് ചൈന വരെ വളരെ പ്രചാരമുള്ള ഒരു മതമായിരുന്നു മാണിക്കേൻ മതം പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തുമതം വന്നു കയറിയത് അതോടുകൂടി ഈ മാണിക്യനിസം തകർന്ന് പോയി അതുപോലെ ഖുറാനിലെ ഒരു സാബിയൻസ് നമ്മളുടെ ഒരു മതത്തെ പറ്റി പറയുന്നുണ്ട് അത് എന്താണെന്ന് ഇപ്പോഴും മറ്റുള്ള മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യം മറ്റേ ഖുറാനിൽ ഈ സാബിയൻ മതത്തെ പറ്റി പറയുന്നുണ്ട് അതും ഇങ്ങനെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതമായിരുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത് പക്ഷെ അതെന്താണെന്നോ ഏതാണെന്നോ ആർക്കും ഒരു രൂപവുമില്ല ഇപ്പോഴും അപ്പോൾ ഇങ്ങനെ ഒരുപാട് മതങ്ങളും മതക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവിടെ പാർസി മതം പാർസി മതം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നായിരുന്നു പക്ഷേ ഇസ്ലാമിൻ്റെ വരവോടുകൂടി ഈ പാഴ്സി മതം ഇല്ലാതായി അതിൽ ഏതാണ്ട് ഒരു നൂറ് കുടുംബങ്ങളോ ഇരുന്നൂറ് കുടുംബങ്ങളോ മാത്രമേ ബാക്കിയുള്ളവ ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടി വന്നു അത് മുസ്ലിം പീഡനത്തെ തുടർന്ന് അവ ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടി വന്നു അവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരുപാട് മതങ്ങൾ ജനിച്ചു വളർന്നു ചിലത് മുരടിച്ചു പോയി ചിലത് കത്തി കത്തിപ്പോയി ഇത് ഇങ്ങനെ പല ഇതും ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് ഇതിൽ നമ്മൾ ഇന്ന് ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഏകദൈവം എന്നുള്ള ഒരു ഇത് എങ്ങനെ ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് പല മതങ്ങളിലെ ഓരോ തിയറി അല്ലെങ്കിൽ ഓരോ സിദ്ധാന്തവും നമുക്കൊന്ന് ചില ഇങ്ങനെ പഠിച്ചു നോക്കാം അതെങ്ങനെയാണ് ആ വാക്ക് തുടങ്ങുന്നതെന്ന് അങ്ങനെയാണ് വലുതായത് ഉദാഹരണത്തിന് ഏകദൈവം എന്നുള്ള വിശ്വാസം തുടങ്ങിയത് ഈജിപ്തിൽ അക്കനാട്ടൻ എന്നും ഒരു ഫറോ ഉണ്ടായിരുന്നു ഫറോ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ സാമ്രാജ്യം നടത്തുന്ന സാമ്രാട്ട് അല്ലെങ്കിൽ രാജാവ് ആയിരുന്നു അപ്പം അദ്ദേഹമാണ് ഈ ഒറ്റ ദൈവമേ ഉള്ളൂ അത് സൂര്യഭഗവാനാണ് എന്നാണ് പുള്ളി തുടങ്ങിയത് ആ പുള്ളിയുടെ ഭരണകാലത്ത് അത് വളരെയധികം പകർ പടർന്നു പിടിച്ചു അവിടെയൊക്കെ പക്ഷെ താമസിയാതെ അത് നാശമായി പോയി അല്ലെങ്കിൽ മുരടിച്ചു പോയി ആ ഏകദൈവം എന്നുള്ള പക്ഷേ ആ കാലത്ത് അവിടെ അടിമകളായിരുന്ന യൂതന്മാരെ അതായത് ഈജിപ്തിലെ ആ കാലത്ത് യൂ അടിമകളായിരുന്ന യൂതന്മാരെ ഈ ഏകദൈവം എന്നുള്ള ആ സിദ്ധാന്തം കടമെടുത്ത് അവർ അവരുടേതാക്കി അവർ ഏകദൈവത്തിൻ്റെ വാക്താക്കളായി പക്ഷേ അവരുടെ ചരിത്രം തന്നെ നോക്കിയാൽ അവർ ബഹുദൈവത്തിൽ ഇപ്പോൾ ബൈബിൾ വായിച്ചാലും പലയിടത്തുണ്ട് ബഹുദൈവങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് അതായത് ദൈവങ്ങളുടെ മക്കൾ മനുഷ്യരുടെ ദൈവങ്ങളുടെ ആൺമക്കൾ മനുഷ്യരുടെ പെൺമക്കളുമായിട്ടാണ് കൂടി അങ്ങനെ ഒരുപാട് ജനം പെരുകി എന്നൊക്കെ പറയേണ്ട ബൈബിളിൽ തന്നെയുണ്ട് ഇതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ബഹുദൈവ ആരാധന ബൈബിളിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇപ്പോഴും യൂതന്മാരും അതനുസരിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒക്കെ അത് ബൈബിളിൽ നിന്ന് തുടങ്ങിയ മതങ്ങളാണ് ഇതെല്ലാം പറയുന്നത് ഏകദൈവമേ ഉള്ളൂ അതൊരു വലിയ ഒരു ഒരു എന്തെന്നാണ് ഒരു എട്ടത്താപ്പാണ് ഒരു വസ്തു കൂടി പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ മറു വസ്തു കൂടി പറയുന്ന പല ദൈവങ്ങളുണ്ടായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഇതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഈ ഏകദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങിയത് ഈജിപ്തിലായിരിക്കണം കൂടാതെ സ്വരഹാസ്റ്റിയാനിസം അതായത് പാർസി മതം തുടങ്ങിയത് എവിടെയായിരുന്നു ഇവിടെ ഇറാൻ ഇന്നത്തെ ഇറാൻ അല്ലെങ്കിൽ അന്ന് പേർഷ്യ എന്നാണ് നമ്മൾ ആ അതിനെ പറഞ്ഞത് ആ അവിടെയാണ് ഈ സ്വറാസ്ട്രിയൻസ് അല്ലെങ്കിൽ പാഴ്സി മതം തുടങ്ങിയത് അവരും ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അറിവ് ആദ്യകാലങ്ങളിൽ ഈ തുടങ്ങി വെച്ച സ്വരാഷ്ട്ര എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ യാതൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ല അദ്ദേഹം വളരെയധികം പീഡിക്ക പീഡിപ്പിക്കപ്പെടുകയും വളരെ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു രാജാവായ വിസ്താഷ്പ വിസ്താഷ്പ പേഴ്ഷ്യ പേഴ്ഷ്യയിലെ രാജാവായിരുന്നു പിന്നെ ഈ വിസ്താഷ്പയുടെ രാജ്ഞിയായിരുന്ന കുറ്റോസ ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഈ ഇയാളിൽ വിശ്വാസം വന്നു അതോടുകൂടി ഈ പാഴ്സി മതം അവിടുത്തെ വലിയ പേർഷ്യയിലെ ഏറ്റവും വലിയ മതമായി പ്രചരിച്ചു അവരുടെ അതായത് രാജാവും രാജ്ഞിയും അവരുടെ സ്വത്തും അവരുടെ ശക്തിയും എല്ലാം അവരുടെ ഇതിനേക്ക് വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ പാഴ്സി മതം ആ ആ കാലത്ത് പേർഷ്യ മുഴുവനും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് വ്യാപിച്ചു കുറെ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിംസ് വന്നു മുസ്ലിംസ് അവിടെ ഒക്കെ പിടിച്ചടക്കി അതോടുകൂടി അത് അത് എന്നെ നാമാവിശേഷമായി പാർസി മതം അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന ആണ്ടും ചുരുക്കം ഫാമിലികൾ ഇന്ത്യയിലേക്ക് വന്നു ഇവിടെ ആണിപ്പോൾ അവർ ബാക്കിയുള്ളത് അതിന് താമസിയാതെ അത് ഇല്ലാതാകുമെന്ന് തന്നെയാണ് വിശ്വാസം ഇതുപോലെ തന്നെ ഈ കാലത്ത് അതായത് അഞ്ഞൂറ് ബി സി ക്രിസ്തുവിന് മുമ്പ് ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് തുടങ്ങിയ ഒരു മതമാണ് ജൈനിസം ജൈൻ നമുക്കറിയാലോ ജൈനന്മാർ ആ അത് തുടങ്ങിയത് ഇന്ത്യയിലെ വടക്ക് ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ ആണ് തുടങ്ങിയത് അവിടെ തുടങ്ങിയിട്ട് ആദ്യം തന്നെ മഹാവീർ എന്ന് പറഞ്ഞ ഒരാളാണ് തുടങ്ങിയത് പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹം അത്ര വലിയ പീഡനം ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ വളരാനായിട്ട് വലിയ സാധ്യതകളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ പറഞ്ഞല്ലോ പാറപ്പുറത്ത് വീണ വിത്തുകൾ പോലെ അവിടെ മുരടിച്ച് മുരടിച്ച് അങ്ങനെ നിന്നും നശിച്ചില്ല എന്ന് മാത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ രാജാക്കന്മാരായിരുന്ന ബിംബിസാര അജാതശത്രു അങ്ങനെയുള്ള പലരും ഈ ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത് അതായത് ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ക്രിസ്തുവിന് മുൻപ് അഞ്ഞൂറ് വർഷം മുമ്പ് കൂടാതെ അതുപോലെ തന്നെ അവിടെ ഒരു രാജാവ് ചന്ദ്രഗുപ്ത അതായത് അശോകൻ്റെയൊക്കെ എംപറർ അശോകൻ ചക്രവർത്തി അശോക ചക്രവർത്തിയുടെ അച്ഛനോ മുത്തശ്ശനോ ആയിരുന്ന ഒരു ചന്ദ്രഗുപ്ത എന്ന് പറഞ്ഞ ആളും ഈ ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ജൈനമതത്തിലെ ഒരു അവിടെ ഒരു പിടി പക്ഷെ അത് അധികം നാൾ നിന്നില്ല നിന്നില്ല ആ സമയമാണ് കുറേയൊക്കെ പ്രചരിച്ചു ഈ വടക്കേ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര ഇങ്ങനെ സ്ഥലങ്ങളിൽ പ്രചരിച്ചെങ്കിലും ആദ്യം അങ്ങോട്ട് മറ്റുള്ള മതങ്ങളെ പോലെ ഇപ്പോൾ ക്രിസ്തു മതത്തെ പോലെ ഒന്നും അങ്ങോട്ട് സ്വരാഷ്ട്രീയനിസം പോലെയൊന്നും അങ്ങോട്ട് വലിയ ഒരു പ്രചാരം അതിന് കിട്ടിയില്ല അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം ഉണ്ടായ ഒരു മതമാണ് ബുദ്ധമതം ആ ബുദ്ധമതത്തിൽ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ രാജാക്കന്മാരും അവരുടെ പണവും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും എല്ലാം മതങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാവാം അതായത് ഈ ബുദ്ധം ബുദ്ധം അമൃതാനന്ദമായി തുടങ്ങിയ പോലെ അവരുടെ ഒരു കൾട്ട് കൾട്ട് എന്ന് പറഞ്ഞാൽ മല ഇംഗ്ലീഷ് മലയാളത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു ഒറ്റയാൾപ്പെട്ട ഒരു മതം ഈ പല സത്യസായി ബാബയുടെ ഒരു കൾട്ടാണ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഒരു കൾട്ടാണ് ഇങ്ങനെ ഒരു കൾട്ടായിട്ടാണ് ബുദ്ധിസം തുടങ്ങിയത് രണ്ടും അതും ക്രിസ്തുവിനെ മുമ്പ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് അതായത് ഏകദേശം ഈ ജെയിൻസും തുടങ്ങിയ കാലത്ത് തന്നെയാണ് ബുദ്ധനും തൻ്റെ ഈ ചിന്തകൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ ഒരു ഇപ്പോൾ ജൈനമതം പോലെ തന്നെ വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ഒരു പ്രചാര പ്രചാരമൊന്നും ബുദ്ധമതത്തിന് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായി പ്രചരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വന്നത് അന്ന് അശോക ചക്രവർത്തി അപ്പോൾ അശോക ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാൾ ചക്രവർത്തി ആന്ന് തന്നെ പറയാം അദ്ദേഹം ഈ ലോകം മുഴുവൻ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ ഒറീസ വരെയുള്ള നാടുകൾ പിടിച്ചടക്കി വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി ഉണ്ടായി വളരെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് കാണേണ്ടി വന്നു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ യുദ്ധം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ഈ അക്രമ മാർഗം വെടിഞ്ഞ് ഈ ബുദ്ധൻ്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ രീതികളെ അവലംബിച്ച് അതിന് വളരെ പ്രചാ പ്രചാരം കൊടുത്തു അങ്ങനെയാണ് ഈ അശോകന്റെ കാലത്താണ് ഈ ബുദ്ധമതം അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിഴക്ക് ഏകദേശം ബർമയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി എനിക്ക് തോന്നുന്നു വിയറ്റ്നാം ആ പ്രദേശത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ബുദ്ധമതക്കാർ അങ്ങനെ അന്ന് തന്നെ പറഞ്ഞു അതുപോലെ പടിഞ്ഞ തെക്കോട്ട് ശ്രീലങ്ക വരെ ബുദ്ധമതം തുടങ്ങി ആ കാലത്തെ ഏറ്റവും വലിയ പ്രചാരമുള്ള ഒരു മതമായിരുന്നു ബുദ്ധമതം അതായത് ക്രിസ്തുവിന് മുമ്പുള്ള ആ കാലത്ത് ഇങ്ങനെ അങ്ങനെ ഒരു വലിയ ഒരു പ്രചാരം ഉണ്ടായിരുന്നതാണ് അത് ശരിക്കും ഇന്ത്യയിൽ തന്നെ അന്ന് ഭൂരിപക്ഷവും ബുദ്ധമതക്കാരായിരുന്നു ഹിന്ദുക്കൾ പേരിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അശോകൻ മരിച്ചു അശോകൻ്റെയും പിന്നീട് വന്ന ഒന്ന് രണ്ട് മൗര്യ രാജാക്കന്മാരുടെയും കാലം കഴിഞ്ഞപ്പോഴാണ് പുഷ്യാമിത്ര ശൃംഗ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ രാജാവായി അതായത് ഈ മൗര്യ കുടുംബത്തെ അട്ടിമറിച്ച ഈ പുഷ്യാമിത്ര എന്ന് പറഞ്ഞൊരാൾ രാജാവായി അയാൾക്ക് എന്തുകൊണ്ടോ ഈ ബുദ്ധമതത്തോട് വളരെ വെറുപ്പായിരുന്നു അദ്ദേഹം ബുദ്ധമതക്കാരെ കൊന്നു എന്നാണ് വളരെയധികം കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലത്ത് വീണ്ടും ഹിന്ദു മതം തിരിച്ച് ഒരു തിരിച്ചുവരവ് നടത്തി അത് അതോടുകൂടി തന്നെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ബുദ്ധമതം ഇല്ലാതായി ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിലായി ഇപ്പോൾ കുറേ ഇന്ത്യയിലുള്ള ബുദ്ധമതക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംബേദ്കറൊക്കെ മറ്റ് ജാതി വ്യവസ്ഥയുടെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഈ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന കുറേ ബുദ്ധമതക്കാരായി ഇപ്പോൾ അതാണ് കേരള ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലുമുള്ള ബുദ്ധമതക്കാർ അത് ശരിക്കും അംബേദ്കറിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു മതമാറ്റം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഹിന്ദുമതം ഇന്നത്തേനേക്കാൾ വളരെ അധികമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അതായത് എപ്പോഴും രാഷ്ട്രീയ ശക്തികളാണ് ഈ നമ്മൾ കണ്ട പോലെ ജൈന മതത്തെയും ബുദ്ധമതത്തെയും എല്ലാം പരിപോഷിപ്പിച്ചതും വളർത്തി ഇന്നത്തെ അവസ്ഥയിലാക്കിയത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മതമാണ് സിഖിസം അവനും അത് ഏതാണ്ട് ആദ്യകാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിത്ത് സിംഗിന്റെ മഹാരാജാവ് രഞ്ജിത്ത് സിംഗിന്റെ കീഴിൽ അവർ വലിയൊരു ശക്തിയായി എന്ത് മിലിറ്ററി ശക്തി അതായത് സൈനിക ശക്തിയായി മാറി അങ്ങനെയാണ് സിഖുകാർ ഇന്ന് ഇന്ത്യ പഞ്ചാബ് ആ ഏരിയ മുഴുവനും അവരുടെ കൈപ്പഴ എവിടെയിൽ ഒതുങ്ങുകയായിരുന്നു അവിടെ അതോടുകൂടി തന്നെ ഈ ശക്തി രാജകീയ ശക്തി കൊണ്ട് അല്ലെങ്കിൽ മിലിറ്ററി ശക്തി കൊണ്ടാണ് സിഖ് മതം ഭാരതത്തിൽ വേരൂന്നിയതും പ്രചരിച്ച ഇന്നത്തെ രൂപ രൂപത്തിലായതും ഇതുപോലെ തന്നെ മിസിഹ കൾട്ട് ഇപ്പോൾ നമ്മൾ യൂതന്മാരുടെ ഇടയിലാണ് അത് അതായത് എന്തെങ്കിലും ഒരു രക്ഷകൻ വരും എന്നുള്ള അതിന് പറയുന്നത് മെസ്സിഹ എന്നാണ് മെസ്സിഹ എന്ന് പറഞ്ഞ രക്ഷകൻ ഒരു രക്ഷകൻ വരുമെന്നും അന്നത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുമെന്നും എന്നും യൂതന്മാർ വിശ്വസിച്ചിരുന്നു അങ്ങനെ ആ യൂതന്മാരുടെ ഇതിലാണ് ഈ മെസ്സിഹ എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് വന്നത് അത് ആ കാലത്ത് അവിടെയൊക്കെ ആയിരുന്നു അതിൻ്റെ ആദ്യമായി ഉണ്ടായിരുന്ന ഒരാളാണ് യേശു യേശുവിനെ പറ്റി ശരിക്കും കൃത്യമായ ചരിത്ര വിവരങ്ങളൊന്നുമില്ല ജീവിച്ചിരുന്നോ എന്ന് തന്നെ കൃത്യമായി നൂറ് ശതമാനം ഷുഗറൊന്നുമില്ല മിക്കവരും പറഞ്ഞ് ജീവിച്ചിരുന്നു ഒന്ന് പക്ഷെ ജീവിച്ചിരുന്നെങ്കിലത്തെ രാജാവ് അത് ദൈവമായിരുന്നോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ ഒരു പ്രശ്നം അതായത് എല്ലാ ഏത് മതം എടുത്താലും അതൊരു ചെയിൻ പോലെയാണ് ഒരു ചങ്ങല പോലെയാണ് ഇപ്പം യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് ജീവിച്ചിരുന്നെങ്കിൽ തന്നെ ദൈവപുത്രനായിരുന്നോ ഇല്ലയോ എന്ന് ദൈവപുത്രനാണെങ്കിൽ തന്നെ മരണത്തോടുകൂടി നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയുന്നതൊക്കെ അതായത് നമ്മൾ പാപങ്ങളൊക്കെ ഇല്ലാതായി എന്നൊക്കെ പറയുന്നതാണ് ക്രിസ്തു മതം ഇതിൽ അപ്പോൾ ഓരോ ഇതും ഒരു കണ്ണിയാണ് ചെയിനിലെ കണ്ണിയാണ് ഏതെങ്കിലും ഒരു കണ്ണി ഇല്ലെങ്കിൽ തന്നെ ആ മതത്തിന് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിന് നിലനിൽപ്പില്ല അപ്പോൾ ഹിന്ദു ക്രിസ്തു മതത്തിൽ യേശു ദൈവമായിരുന്നോ ജീവിച്ചിരുന്നോ അറിയില്ല കൃത്യമായിട്ട് ഇല്ല ദൈവമായിരുന്നോ ഇല്ല എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ദൈവമായിരുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ കനിയിൽ ജനിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല അത് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഒരു യാതൊരു തെളിവില്ല ആകെ തെളിവുള്ളത് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ സുവിശേഷങ്ങൾ എഴുതിയത് ആരാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് ബേസ് ചെയ്തതാണോ എന്നോ അതിനൊന്നും ഒരു തെളിവില്ല ഏതായാലും ഇങ്ങനെ ക്രിസ്തു മത ക്രിസ്തു മതമല്ല എസ് സി എന്നാണ് അവർ പറഞ്ഞിരുന്നത് പല രൂപത്തിലുള്ള എസ് സി മതങ്ങളൊന്നും ഉണ്ടായിരുന്നു അതൊക്കെ ചിലത് യേശുവിൻ്റെ തന്നെ മാർഗദർശനം ദർശനം കൊണ്ടായിരുന്നു നമുക്കറിയാം യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷെ അവർ ക്രിസ്തുമതം ഉണ്ടാക്കിയതായിട്ട് നമ്മുടെ ഗോസ്പലിൽ കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയാം ഏതായാലും ഇത് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പദം ഉണ്ടാക്കിയത് തന്നെ പൗലോസ് നിന്നാണ് അതായത് അന്ത്യോക്കിൽ വെച്ച് പൗലോസ് അപ്പോസ്തലനും വേറെ ഒരു എന്താണ് പുള്ളിയുടെ പേര് ഞാനുള്ള വേറെ ഒരു ശിഷ്യനും കൂടിയാണ് ഇത് ഈ ക്രിസ്തു എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാക്കിയത് അത് അതിനെപ്പറ്റി യേശുവിനോ യേശുവിൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കോ ഒരു അറിവുണ്ടായിരുന്നില്ല ക്രിസ്തു എന്നുള്ള വാക്ക് തന്നെ ഒരു ഗ്രീക്ക് വാക്കാണ് ഏതായാലും ഇങ്ങനെ പൗലോസ് ലിഹ സംഘട സംഘാടക ശക്തിയുള്ള വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം റോമിൽ പോയി അവിടെ നിന്ന് അങ്ങനെ ആളുകളെ കുറേശ്ശെ കുറേശ്ശെ സംഘടിച്ചു ആദ്യകാലത്ത് മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ പല കാര്യത്തിൽ എന്ന പോലെ അവിടെ നീറോ മുതലായ ചക്രവർത്തിമാരുടെയൊക്കെ പീഡനം ഏൽക്കേണ്ടി വന്നു ഇങ്ങനെ ഏകദേശം ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന കാരണം ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് അവിടെ റോമ സാമ്രാജ്യത്തിൽ ആ നേരത്ത് മെഡിറ്ററേനിയൻ മധ്യാധരണി കടലിൻ്റെ തെക്ക് വശത്തൊന്നും അത്ര വലിയ പ്രചാരം ഉണ്ടായിരുന്നില്ല ഈ ക്രിസ്തുമതത്തിന് ഇങ്ങനെ റോമ സാമ്രാജ്യത്തിൽ ജനിച്ചു നിൽക്കുമ്പോഴും മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടോടുകൂടി അവിടെ റോമ ചക്രവർത്തി എന്ന കോൺസ്റ്റൻ്റായി എന്ന് പറയുന്ന ചക്രവർത്തി ക്രിസ്തു മതത്തിലേക്ക് ആകർഷിതനായി അദ്ദേഹത്തിൻ്റെ തണലിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ ശക്തിയുടെയും തണലിലാണ് ക്രിസ്തു മതം പിന്നീട് പ്രചരിക്കുന്നത് നമ്മൾ അത് കഴിഞ്ഞ് ഈ കോൺസ്റ്റൻറ്റൈൻ്റെ മരണശേഷം വന്നത് തിയോഡോസിയസ് എന്ന ചക്രവർത്തിയാണ് അദ്ദേഹം അതിനേക്കാൾ വളരെ ഭക്തനായ അല്ലെങ്കിൽ ക്രിസ്തു ഭക്തനായ ഒരാളായിരുന്നു അതോടുകൂടി റോമ സാമ്രാജ്യത്തിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായി അങ്ങനെയാണ് ക്രിസ്തു മതം വളർന്നത് അതായത് രണ്ട് രാജാക്കന്മാരുടെയും സൈനിക ശക്തിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയുടെയും തണലിലാണ് ക്രിസ്തു മതം തുടങ്ങുന്നത് യൂറോപ്പിൽ വളരുന്നത് അത് കഴിഞ്ഞിട്ട് അത് എട്ടാം നൂറ്റാണ്ടായപ്പോൾ അവിടെ ചാർളിമാൻ നമ്മളുടെ ഒരു രാജാവുണ്ടായിരുന്നു അതായത് യൂറോപ്പിൽ ചാർലി മണ്ട് ഒരു ചക്രവർത്തി രാജാവല്ല ചക്രവർത്തി അദ്ദേഹത്തിന് വളരെ പത്ത് നാൽപ്പത് കൊല്ലം ഭരിക്കുകയും ചെയ്തു വളരെ കഴിവുള്ള വളരെ ശക്തിയുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ഷാർമാൻ അദ്ദേഹവും ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായി എന്ന് മാത്രമല്ല അദ്ദേഹം കാര്യമായിട്ട് ഈ ക്രിസ്തുമതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാനും തുടങ്ങി അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങളിൽ പിടിച്ചടക്കി സാക്സൺ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു ഒരു വംശം ഉണ്ടായിരുന്നു യൂറോ സാഹിബന്മാരുടെ ഇടയിൽ യൂറോപ്യന്മാരുടെ ഇടയിൽ അവരെ മുഴുവൻ ഇയാൾ കീഴടക്കി അവരോട് ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധിച്ചു പക്ഷെ അവർ പലരും അവരെ അനുകൂലിച്ചില്ല അവർ ക്രിസ്ത്യാനിയാകാൻ മടിച്ചു അതുകൊണ്ട് അദ്ദേഹം ഒരു ശരിക്കും അക്രമ പരമ്പര തന്നെ അയച്ചു വിട്ടു അങ്ങനെ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേരെ ഈ ചാർലിമാൻ ചക്രവർത്തി കൊന്നിട്ടുണ്ട് അതായത് ഈ മതം മാറാൻ മനസ്സില്ലാതെ നിന്നിരുന്ന ആൾക്കാരെ കൊന്നൊടുക്കി ഈ ചാർലിമാൻ രാജാവ് അപ്പോൾ എന്താണ് അങ്ങനെ ആ ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ ജർമ്മനി ഫ്രാൻസ് അതിന് വടക്കോട്ടുള്ള രാജ്യങ്ങൾ ഹോളണ്ട് ഇത് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഏകദേശം ക്രിസ്ത്യാനികളാക്കിയത് ഈ ചാർലിമാനാണ് അതായത് ക്രിസ്തു മതം തുടങ്ങി എഴുന്നൂറ് വർഷമെങ്കിൽ കഴിഞ്ഞ പിന്നെ അത്രയും നാൾ അവിടെയെങ്കിലും ക്രിസ്തു മതം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ ഇംഗ്ലീഷുകാരോ പോർച്ചുഗീസുകാരോ ഒന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല ഫ്രഞ്ചുകാരൊക്കെ പ്രത്യേകിച്ച് അവരൊക്കെ മറ്റു മതങ്ങളിലാണ് വിശ്വസിക്കുന്നത് ഈ ചാർലിമാൻ വന്ന് തൻ്റെ അക്രമം അഴിച്ചുവിട്ട് അങ്ങനെയാണ് ഈ ക്രിസ്തു മതം വടക്കൻ യൂറോപ്പിലൊക്കെ വന്നത് ഇപ്പം ക്രിസ്തു മതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നീരോ ചക്രവർത്തിയാണ് അപ്പം നീരോ ചക്രവർത്തി ക്രിസ്തു ക്രിസ്തുമതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ക്രിസ്തു ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു അവരെ കൊന്നൊടുക്കിയിരുന്നു എന്നൊക്കെ നമുക്ക് മതം തന്നെ നമ്മളെ ക്രിസ്തു മതം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ നീരോ ചക്രവർത്തി കൊന്നത് വെറും തൊള്ളായിരത്തി അമ്പത് പേരാണ് ഏറ്റവും കൂടിയ ഒരു കൗണ്ടാണ് ഇന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തൊള്ളായിരത്തി അമ്പത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി അതേസമയം നാം ഈ പറഞ്ഞ ഷാർലിമാൻ കൊന്നത് ഒടുക്കിയത് അതിൻ്റെ അഞ്ചരട്ടി അതായത് നാലായിരത്തി അഞ്ഞൂറോളം പേരെയാണ് കൊന്നൊടുക്കിയത് പക്ഷേ മതത്തിൻ്റെ ഇത് വെച്ച് ഇപ്പോൾ ഈ ചാർലിമാൻ ഒരു പുണ്യവാനാണ് അതായത് നമ്മൾ ആരാധിക്കേണ്ട ഒരു കൊലയാളി നമ്മൾ ആരാധിക്കേണ്ട ഒരു പുണ്യവാനായി വാഴ്ത്തിയിരിക്കുകയാണ് സഭ അതേസമയം വെറും തൊള്ളായിരത്തി അമ്പത് പേരെ മാത്രം കൊന്നൊടുക്കിയ നീറോ ഇന്ന് ഒരു മനുഷ്യാധമനാണ് അല്ലെങ്കിൽ ഒരു ചെകുത്താൻ്റെ അവതാരമാണെന്നുള്ള നിലക്കാണ് സഭ പ്രചരിപ്പിക്കുന്നത് അതായത് അവർക്ക് സഭയ്ക്ക് ഗുണകരമായവരൊക്കെ നല്ലവർ അല്ലാത്തവരൊക്കെ വളരെ മനുഷ്യാധമന്മാർ അല്ലെങ്കിൽ ചെകുത്താൻ്റെ ജന്മങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊഷ്ടൻ രാജാവാണ് അതാണ് ക്രിസ്ത്യൻ കൊഷ്ടൻ രാജാവാണ് എന്ന് ക്രിസ്തു മതത്തിന് അടിത്തറ പാകിയത് അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരുന്നു വളരെ ക്രൂരനായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ കൊന്നെടുക്കുമായിരുന്നു സ്വന്തം മകനെ പോലും കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെങ്ങളുടെ ഭർത്താവിനെയും മക്കളെയൊക്കെ കൊന്നൊടുക്കിയ ഒരു ഒരു ഇന്നത്തെ ഇതനുസരിച്ച് മനുഷ്യാധമനാണ് പക്ഷെ അന്നൊക്കെ രാജാക്കന്മാർക്ക് ഇതൊക്കെ അനുവദനീയമാണ് നമുക്ക് അവരെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല ആ കാലത്ത് അതൊക്കെ ശരിയായിരുന്നു ഇന്നത്തെ കാലത്ത് പക്ഷേ ദുഷ്ടതയാണ് പക്ഷേ ഈ കോൺസ്റ്റന്റൈൻ രാജാവും ഇന്ന് സഭയുടെ ഒരു പുണ്യവാനാണ് അതായത് ഒരു കാനനൈസ്ഡ് സെയിൻ്റാണ് ഇങ്ങനെയൊക്കെയാണ് മതങ്ങളുടെ പോക്ക് അതായത് അവരെ സഹായിച്ച അവരൊക്കെ നല്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു മിത്രായിസം എന്നും പണ്ടൊരു സഭ അവിടെ ഉണ്ടായിരുന്നു ഒരു ക്രിസ്തു മതം തുടങ്ങിയിട്ട് നൂറ് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് തുടങ്ങിയത് അപ്പോൾ അവിടെ പേർഷ്യൻ രാജാവായിരുന്ന പേർഷ്യൻ രാജാക്കം പേർഷ്യയിലെ രാജാക്കന്മാരായിരുന്ന അവരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു അത് ഏകദേശം ഇവിടെ മുതൽ ചൈന വരെ കിഴക്കോട്ട് ചൈന വരെ റോമ സാമ്രാജ്യം മുതൽ കിഴക്കോട്ട് ചൈന വരെ പടർന്നു പിടിച്ചിരുന്നതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺസ്റ്റന്റൈനും തിയോഡോസ് ചക്രവർത്തിമാരും രംഗത്ത് വന്നതും അതോടുകൂടി ഈ പറഞ്ഞ മിത്രായിസൻ എന്ന് പറഞ്ഞ മതവും നാമാവശേഷമായി ഇപ്പോൾ ആ മതം തന്നെ ഇല്ല ഒരു കാലത്ത് ഏറ്റവും വലിയ ഒന്നായിരുന്നു മിത്രായുസം ഇന്ന് അതൊന്നുമല്ല ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് മിത്രായിസത്തിൻ്റെ പെരുന്നാളായിരുന്നു ഈ ക്രിസ്മസ് അത് പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനികളെ ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടേതാണെന്ന ഒരു ഭാവത്തിൽ ഇവിടെ സത്യം അതല്ല ഈ എന്താണ് സാമ്രാജ്യത്തെ ശക്തികൾക്കോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മതം വളരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഇസ്ലാം മുഹമ്മദ് ഒരു നാൽപ്പതാമത്തെ വയസ്സിലാണ് ആദ്യമായ വെളിപാടുണ്ടാകുന്നത് മുഹമ്മദ് നബിക്ക് അതായത് താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും എല്ലാം പറഞ്ഞിട്ട് ജിബ്രീൽ മാലാക വന്ന് പറയുന്നത് നാൽപ്പതാമത്തെ വയസ്സ് അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇത് പ്രസംഗിക്കാൻ തുടങ്ങി അതായത് ഒരു ദൈവമേ ഉള്ളൂ അത് അള്ളായാണ് മുഹമ്മദാണ് അതിൻ്റെ ചക്ക അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത് പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മാത്രമാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തെ പിന്നെ നല്ലൊരു കുടുംബത്തിൽ വന്ന നിന്ന് വന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ തുടക്കത്തിൽ അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാൻ മതം പ്രചരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആകെ നൂറ് പേരോളം മാത്രമേ അപ്പോഴും പറ്റിയുള്ളൂ ആകെ നൂറ് പേരാറ്റ അതായത് സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ട് ആകെ നൂറ് പേരാറ്റ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ എതിർത്തിരുന്നു അങ്ങനെ നാൽപ്പത് വയസ്സിൽ വെളിപാടുണ്ടായെങ്കിൽ അമ്പത് വയസ്സാകുന്നത് വരെ അദ്ദേഹത്തിന് വലിയ കാര്യമായ നീക്ക ഒരു സ്വാധീനം അവിടെ മെക്കയിൽ സ്ഥാപിക്കാൻ പറ്റിയില്ല തന്നെയുമല്ല അവിടെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ജീവിതത്തിന് തന്നെ ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതാമത്തെ വയസ്സിൽ മെദീനയിലേക്ക് പോയി മെദീനയിലേക്ക് പോയ അന്ന് മുതലാണ് നമ്മുടെ മുസ്ലിം വർഷങ്ങൾ തന്നെ തുടങ്ങുന്നത് അവരുടെ ഈദ് മുതലിങ്ങനെ തുടങ്ങുന്നത് അന്ന് മുതലാണ് മെദീനയിലേക്ക് പാലായനത്തെ തുടർന്നാണ് അവിടെ ചെന്നപ്പോഴും കാര്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്നും വലിയ കാര്യമായിട്ട് ഒരു നീറ്റ് ഒന്നും വലിയ ഒരു പ്രചാരം ഇസ്ലാം മതത്തിന് വലിയ പ്രചാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഈ ഒരു ദൈവം ഒരു ദൈവമേ ഉള്ളൂ എന്ന് മുഹമ്മദ് പ്രചരിപ്പിച്ചതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യൂതന്മാരൊക്കെ അതിനെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തു അത് അവരും വിചാരിച്ചിരുന്നത് യൂതമതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന മുഹമ്മദ് പറയുന്നത് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് തന്നെയുമല്ല ആ കാലത്ത് മുഹമ്മദ് പ്രാർത്ഥിക്കാനായി തിരിഞ്ഞിരുന്നത് നിന്നിരുന്നത് ജെറൂസലമിലേക്കാണ് ജെറൂസലം എന്ന് പറഞ്ഞാൽ യൂതന്മാരുടെ ഏറ്റവും വലിയ പുണ്യസ്ഥലമാണ് ജെറൂസലേം അങ്ങോട്ട് തിരിഞ്ഞാണ് ഇവരൊക്കെ ഈ പ്രാർത്ഥന നടത്തിയിരുന്നത് അതായത് മുസ്ലിംസും മുഹമ്മദും മുസ്ലിംസും അപ്പോൾ അങ്ങനെ യൂതന്മാരുടെയും ഒരു സപ്പോർട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇവർ അങ്ങനെ അവിടെ കുറച്ച് പേരൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കൊള്ളയടിക്കാൻ തുടങ്ങി അതായത് ഈ മെദീനയുടെ പത്ത് അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ മാറി ഒരു ഹൈവേ അന്നത്തെ ഹൈവേ അപ്പോൾ ഒട്ടകക്കൂട്ടങ്ങളിൽ കച്ചവടത്തിന് പോയിരുന്ന ഒരു വഴി ഉണ്ടായിരുന്നു അവിടെ അപ്പം അവിടെ പോയി ചെറിയ കൂട്ടങ്ങളെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി ആര് മുഹമ്മദ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൊള്ള മുതലൊക്കെ വീതിച്ചെടുത്ത് അങ്ങനെ മുഹമ്മദും മുഹമ്മദിൻ്റെ കൂട്ടുകാരും കഴിയുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു എന്താണ് കൂട്ടം വലിയ ഒരുപാട് സാധന സാമഗ്രികളുമായി അല്ലെങ്കിൽ കച്ചവട സാധനങ്ങളുമായി വരുന്നത് മക്കയിലേക്ക് വരുന്നത് അറിഞ്ഞത് അതിനെ അറ്റാക്ക് ചെയ്യാനോ അതിനെ കീഴ്പ്പെടുത്തി അതിനെ കൊള്ളയടിക്കാനും മുഹമ്മദ് ചിങ്ങടികളും തീരുമാനിച്ചു അവർ അതിനെ ബദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ മറ്റേ ആ വലിയ ഒട്ടകക്കൂട്ടത്തെ ഇവർ ആക്രമിച്ചു അപ്പോൾ ഈ ഒട്ട ഒട്ടകക്കൂട്ടത്തിൽ ഇവർക്കെതിരെ പോരാടാനായിട്ട് ഇസ്ലാമിനെതിരെ പോരാടാനായിട്ട് രണ്ട് ആയിരം പേർ ഉണ്ടായിരുന്നു അവർ ആ നേരത്തെ മുഹമ്മദിൻ്റെ സൈഡിൽ വെറും മുന്നൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്ങനെയോ ആ യുദ്ധത്തിൽ മുഹമ്മദിന് ഒരു മുൻകൈ കിട്ടി അത് അദ്ദേഹം അത് അവിടെ മറ്റേ അവരെയൊക്കെ കൊള്ളയടിച്ചു അതിൽ സ്വത്തുക്കളൊക്കെ പിരിച്ചെടുത്തു അതോടുകൂടി അതിന് മുഹമ്മദിന് നല്ല ഒരു നേതൃപാഠവും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അദ്ദേഹം ഈ കൊള്ള മുതൽ കിട്ടുന്നതൊക്കെ നല്ല നീതിയുക്തമായി തന്നെ വീതിച്ചിരുന്നു അതായത് കൊള്ളയിൽ ചേരുന്നവർക്ക് നല്ല ഒരു പങ്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് മുഹമ്മദിൻ്റെ സൈന്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെ രണ്ട് അതായത് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വെളിപാടുണ്ടായിട്ട് ഏണ്ട് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം വരെ വലിയ ചലനമൊന്നുമില്ലായിരുന്ന മതം ആ ഇസ്ലാം മതം ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞു അത് കൂടുതൽ കൂടുതൽ പട്ടാളക്കാരും എന്താണ് ഫൈറ്റേഴ്സും ഒക്കെ ഈ മതത്തിലേക്ക് യോദ്ധാക്കളൊക്കെ ഈ മതത്തിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ ആണ് ഇസ്ലാം വ്യാപിച്ചു തുടങ്ങിയത് അത് അതിൻ്റെ രണ്ടാമത്തെ യുദ്ധം ഉഹൂദ് യുദ്ധം പിന്നെ മൂന്നാമത്തെ യുദ്ധം കിടങ്ങ് യുദ്ധം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് യുദ്ധങ്ങൾ ഒരു അഞ്ചെട്ട് യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വലിയ ശക്തിയായി മുഹമ്മദ് വളർന്നു അതായത് മുഹമ്മദ് അവിടുത്തെ ചക്രവർത്തി തന്നെയായി ഈ അക്രമങ്ങളിലൂടെ മുഹമ്മദ് ചക്രവർത്തി അതനുസരിച്ച് അദ്ദേഹത്തിന് മതവും വളർന്നു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മെക്കയിലേക്ക് പോയി അവിടെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ തല്ലി ഉടച്ചു ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു ഇത് അദ്ദേഹം അവിടെ സ്ഥാപിച്ചു അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് മുഹമ്മദിൻ്റെ മരണശേഷം വന്നത് ഈ ഖലീഫുമാരാ നാല് ഈ റഷീദും ഖാലിഫ് എന്നാണ് അവരെ പറഞ്ഞത് റഷീദ് എന്ന് പറഞ്ഞാൽ നീതിമാന്മാരായ ഖാലിഫുകൾ ഖലീഫമാർ അപ്പോൾ അതുണ്ടായിരുന്നത് അബൂബക്കർ ഒമാറ് പിന്നെ ഓത്ത്മാൻ അലി അങ്ങനെ നാല് അവരുടെ കീഴിൽ അവരും അക്രമങ്ങൾ തന്നെയാണ് അഴിച്ചുവിട്ടത് അങ്ങനെ അക്രമങ്ങളിലൂടെയാണ് ഇസ്ലാം അന്ന് ആ പ്രദേശം മുഴുവനും അത് അറേബ്യയും പിന്നെ ഇറാൻ ഇറാഖ് ഇറാനിൽ പോർന്ന് ഇറാഖ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പടർന്നു പിടിച്ചു ആ കാലത്തെ ഒരു വലിയ മതമായി തുടങ്ങി അപ്പോഴും എനിക്ക് തോന്നുന്നു ആ കാലത്തും ക്രിസ്തു മതവും ഏകദേശം അത്ര തന്നെ ശക്തി ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധമതവും ഏകദേശം കഥ തന്നെയായിരുന്നു അത് ഇത്ര തന്നെ ഏകദേശം ശക്തിയെ ഇസ്ലാമിനുണ്ടായിരുന്നുള്ളൂ പിന്നീട് വീണ്ടും ഇവരുടെ ഇസ്ലാം പ്രചരിച്ച് പ്രചരിച്ച് അങ്ങ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വരെ ഇത് പടർന്നു പിടിച്ചു അപ്പോൾ ഈ മുഹമ്മദ് ജനിച്ചത് അവിടുത്തെ കൊറേഷ് എന്ന ഒരു വർഗത്തിലോ അല്ലെങ്കിൽ വംശത്തിലാണ് അപ്പൊ അതിൽ തന്നെ ഈ കുറേശ്ശ വംശത്തിലെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു അബു സുഫിയാൻ അബു സുഫിയാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒട്ടകക്കൂട്ടത്തെയാണ് അല്ലെങ്കിൽ കച്ചവട ഈ മുഹമ്മദ് ഇവിടെ വെച്ച് ബദറിൽ വെച്ച് അറ്റാക്ക് ചെയ്തതും കീഴ്പ്പെടുത്തി അത് ഒക്കെ അപ്പോൾ അബൂ സുഫിയാനെ മുഹമ്മദുമായിട്ട് വളരെ ശത്രു തന്നെയായിരുന്നു പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ അബു സുഫിയാനും മുഹമ്മദും മുഹമ്മദിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ എന്താണ് അനുചരന്മാരും അല്ലെ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു തമ്മിൽ രക്തബന്ധമായിട്ടും വിവാഹ ബന്ധമായിട്ടും ഒക്കെ അവർ തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അബു സുഫിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബു സുഫിയാൻ എന്നെ അറ്റാക്ക് ചെയ്തെങ്കിലും അവസാനം മുഹമ്മദിനായിരുന്നു വിജയം അപ്പോൾ ഇങ്ങനെ ഇത് കഴി ഇത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഈ സാമ്രാജ്യത്തിൻ്റെ അതായത് അറബ് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മക്കയിൽ ചെന്ന് കീഴടക്കി അതിൻ്റെ അബൂ സഫിയാനോട് എല്ലാം അത് മക്കയിലുള്ള എല്ലാവരോടും പറഞ്ഞു ഇസ്ലാമിലേക്ക് മതം മാറാൻ അങ്ങനെ എല്ലാവരും തന്നെ മാറി അബൂ സുഫിയാനും മാറി അപ്പോൾ അബൂ സുഫിയാനോട് മുഹമ്മദ് പറഞ്ഞു ഈ ലാ ഇലാ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന ആയത്തി ചെല്ലാനായിട്ട് പറഞ്ഞു പക്ഷേ അബു സുഫിയാൻ പറഞ്ഞു ഓ ഞാൻ ഇത് അത് ഒരു ലായ ലായ് ഇല്ലല്ല എന്നുള്ളത് ചെല്ല അതായത് ഒരു അള്ളായേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ മുഹമ്മദ് അള്ളായുടെ പ്രവാചകനാണ് എന്നുള്ളത് ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അതിന് വിസമ്മതിച്ചു പക്ഷെ അദ്ദേഹം അന്ന് വളരെ പ്രബലനായ ഒരു കൊറേഷ്യയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ അന്ന് മുഹമ്മദിന് പറ്റിയില്ല അത് അങ്ങനെ ആ കാര്യം അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റഷീദും ഇവരുടെയൊക്കെ കീഴിൽ ഖാലിഫമാരുടെയൊക്കെ കീഴിൽ ഇത് വളർന്ന് പന്തലിച്ച് ആ പ്രദേശം മുഴുവനും ഏകദേശം അറേബ്യ ഇറാഖ് സിറിയ ഈ വശങ്ങളിലൊക്കെ പ്രചരിച്ചു ഇനി ഈ അബു സുഫിയാൻ എന്ന് പറഞ്ഞ ആൾക്കൊരു മകനുണ്ടായിരുന്നു മൂവാവിയ അന്നായിരുന്നു അയാളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അബു സുഫിയാനും മുഹമ്മദും ബദ്ധശത്രുക്കളായിരുന്നു ഈ മുഹമ്മദ് അബു സുഫിയാൻ വളരെ ബുദ്ധിമുട്ടിച്ച് കൊള്ളയടിച്ചൊക്കെയാണ് തുടക്കം തന്നെ അപ്പോൾ ഈ അബു സുഫിയാൻ മുവാവിയ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായിരുന്നു ഈ മകൻ മുവാവിയ വിവാഹം കഴിച്ചിരുന്നത് മൂന്നാമത്തെ കാലിഫായ ഒത്തുമാൻ്റെ മകളെയാണ് അത് ഒത്തുമാൻ്റെ മകളെയാണ് മുവാവിയ വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ ഒത്മാൻ്റെ കീഴിൽ ഒത്മാൻ ചക്രവർത്തി അല്ലെങ്കിൽ കാലിഫ് ആയതോടുകൂടി മുവാബിയയെ സിറിയയിലെ ഗവർണറായിട്ട് ഒത്മാൻ നിയമിച്ചു സിറിയ എന്ന് പറഞ്ഞാൽ അന്ന് ഇസ്ലാമിൻ്റെ പ്രബല ഏരിയ ആയിരുന്നു അവിടുത്തെ ഗവർണറായിട്ട് ഈ മുവാവിയയെ നിയമിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒത്തുമാൻ അതായത് മുവാവിയുടെ ഫാദറിലോടെ അല്ലെങ്കിൽ അമ്മായി അച്ഛനെ ഈ ആരോ വധിക്കുന്നത് എന്നിട്ട് ആ വധിച്ച ആൾ കൊലയാളി വന്ന് അഭയം തേടിയത് അലിയുടെ ക്യാമ്പിലാണ് അപ്പോൾ മുവാവിയ പറഞ്ഞു ഇങ്ങനെ ആ കൊലയാളിയെ വിട്ടുകൊടുക്കുമെന്ന് പക്ഷേ അലി വിട്ടുകൊടുത്തില്ല അതിനെ തുടർന്ന് ഈ മുവാവിയായും അപ്പോൾ അലിയാണ് അന്ന് ഇതായി കഴിഞ്ഞു അതായത് അതിൻ്റെ ഇടയ്ക്ക് ഓസ്മാൻ മരിച്ചു അലി കാലിഫായി പക്ഷേ കാലിഫ് അലിയോട് ഈ കൊലപാതകയെ എന്ന് പറഞ്ഞപ്പോൾ അലി അത് ചെയ്തില്ല അങ്ങനെ തന്നെ മുവാവിയ അവർ അവിടെ ഒരു വിപ്ലവം തന്നെ അതായത് നബി ഈ അലിക്കെതിരെ തിരിഞ്ഞു അവർ തമ്മിൽ വലിയ ഒരു യുദ്ധമാണ് അതായത് ആദ്യത്തെ യുദ്ധമാണ് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം അത് വളരെ നാൾ നീണ്ടു നിന്നു ആർക്കും ഒരു വിജയവും ഉണ്ടായിരുന്നില്ല ഈ മുവാവിയ ആൾ ചില്ലറക്കാരനായിരുന്നില്ല വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അതോടുകൂടി അലിയുടെ പതനം തുടങ്ങി ഇസ്ലാമിൽ തന്നെ രണ്ട് പാർട്ടികളായി ഒരു പാർട്ടി മുവാവിയുടെ സൈഡും ഒരാൾ പാർട്ടി അലിയുടെ സൈഡും ഇത് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവസാനം എന്താണെന്ന് വെച്ചാൽ എന്ന് കഴിഞ്ഞാൽ ഈ അബൂ സുഫിയാൻ്റെ പിന്തുണ മുവാവിയായും കൂട്ടരും ഒരു വശത്തും മുഹമ്മദിൻ്റെ തന്നെ അല്ലെങ്കിൽ അലിയുടെ പിൻഗാമികളായ ആൾക്കാർ വേറെ വിശദമായി വളരെയധികം യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നു അവസാനം ഈ യസീദ് മുവാവിയുടെ മകനായിരുന്ന യസീദ് എന്ന മനുഷ്യൻ എന്ന ചക്രവർത്തി അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം കാലിഫ എന്ന് പറയാം അയാൾ ഈ മുഹമ്മദിൻ്റെ കൊച്ചുമക്കളായ ഹസനെയും ഹുസൈനെയും അവരുടെ മക്കളെയും എല്ലാം കൊന്നൊടുക്കി ഇതിൽ മേൽക്കൈ തുടങ്ങി ഇസ്ലാം മതത്തിൽ മേൽക്കൈ നേടി അതായത് മുഹമ്മദിൻ്റെ ബദ്ധശത്രുക്കളായിരുന്ന അബു സുഫിയാൻ്റെ മക്ക മകനായ മുവാബിയായും അവരുടെ മക്കളുമാണ് ഈ ഇസ്ലാമിലെ പ്രബല വിഭാഗമായ സുന്നികൾക്ക് തുടക്കമുണ്ടത് അതായത് സുന്നികൾ എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദിൻ്റെ കൊച്ചുമക്കളെ കൊന്നവരുടെ കൊടുക്കാറുണ്ട് ആ നേരത്തെ അലിയുടെ മക്കളുടെ പിൻഗാമികളാണ് ഇറാനിലും മറ്റുമുള്ള ഷിയാകൾ അത് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയാൽ അതായത് ഒരു കണക്കിന് പറഞ്ഞാൽ അബു സുഫിയാനോട് മുഹമ്മദ് ചെയ്ത അനീതിക്കും അക്രമത്തിനും എതിരെ അബു സുഫിയാൻ്റെ കൊച്ചുമക്കളും മകനും കൊച്ചുമക്കളും എല്ലാം പകവീട്ടുകയായിരുന്നു എന്ന് തന്നെ അവർ ഇന്നും അവർക്കാണ് പ്രമുഖ സ്ഥാനം ഇസ്ലാമിൽ അതായത് ഈ മുഹമ്മദ് നബിയുടെ പിൻഗാമികളെ കൊന്നൊടുക്കിയ ആൾക്കാർക്കാണ് കൊലയാളികൾക്കാണ് ഇന്ന് ഇസ്ലാമിൽ പ്രമുഖ സ്ഥാനം സുന്നി സുന്നി അവരാണ് സുന്നികളായിട്ട് അവരോധിക്കപ്പെട്ടിരുന്നത് അതേസമയം മുഹമ്മദിൻ്റെ പിൻഗാമികളായിരുന്നവർ എൻ്റെ മകളുടെ മക്കളായിരുന്ന ആസനും ഹുസൈനും അവരുടെ മക്കളും എല്ലാം ദാരുണമായി തന്നെ കൊല്ലപ്പെട്ടു ഇന്നും അവർക്ക് വെറും പതിനഞ്ച് ശതമാനം മാത്രം ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമുള്ളൂ അതേസമയം മുവാബിയയുടെ അതായത് അലിയയൊക്കെ കൊന്നൊടുക്കാനെ സഹായിച്ച മുവാബിയയുടെ അതായത് അബു സുഫിയാൻ്റെ പിന്മുകൾക്കാർ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഇസ്ലാമിലുണ്ട് ഭാഗത്ത് അത് കഴിഞ്ഞ് ഇസ്ലാം ഇങ്ങനെ മൊറോക്കോ മുതൽ ഫിലിപ്പീൻസ് വരെ പടർന്നു പിടിച്ചു വലിയ ഒരു ശക്തിയായി അന്ന് അന്ന് തന്നെയുമല്ല ഈ കുറേ കാലത്തേക്ക് ഏതാണ്ട് ഒരു ആയിരത്തി പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് വരെ ഇസ്ലാമും ക്രിസ്തുമത അതായത് അറേബ്യ നാടുകളും ഈ ഇറാഖ് മറ്റേ സിറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും അപ്പുറത്ത് കിടക്കുന്ന അതായത് മധ്യാതര കടലിൻ്റെ വടക്ക് വശത്തായി കിടക്കുന്ന ഇറ്റലി ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ സമന്മാരായിരുന്നു അന്ന് ഈ അറബികളും സായിപ്പന്മാരും ഒക്കെ ഒരേ ലെവലിലുള്ള ശക്തിയായിരുന്നു പരസ്പരം കുരിശുദ്ധത്തിൽ തന്നെ അവർ തമ്മിലടിച്ചിട്ടും ശരിക്കും ആർക്കും ഒന്നും നേടാൻ പറ്റിയില്ല വിജയം നേടാൻ ഒരു അന്തിമ വിജയം ആർക്കും നേടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അന്ന് മുസ്ലിങ്ങൾ പ്രബലരായിരുന്നു അറബികളും മുസ്ലിങ്ങളും ഒക്കെ വളരെ പ്രബലമായ ഒരു സ്ഥാനമാണ് അവർക്കുണ്ടായിരുന്നത് അവരും ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയ അത്ര ശക്തിയായിരുന്നു അങ്ങനെ ഇരിക്കും അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലോ അതേശാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് പതിനാറാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമായിരുന്നു ശരിക്ക് ഇങ്ങ് മൊറോക്കോ മുതൽ അങ്ങ് ഫിലിപ്പീൻസ് വരെ അവർക്കായിരുന്നു പ്രചാരം തന്നെയുമല്ല അവരെ ആ കാലത്ത് മൊറോക്കോയിലുള്ള മൂറുകൾ അതായത് മുസ്ലിംസ് സ്പെയിനിൽ കടന്ന് അവിടെ പിടിച്ച് അവിടെ പിടിച്ചടക്കി അവിടെ എഴുന്നൂറ് വർഷത്തോളം ഭരണം സ്ഥാപിച്ചിരുന്നു അത്ര പ്രബലമായിരുന്നു അന്ന് ഇസ്ലാം അല്ലെങ്കിൽ അറബികൾ അതൊക്കെ അതായത് സായിപ്പുമാരുടെ അത്ര തന്നെ പ്രബലമായിരുന്നു ഇവരും പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പതിനാറാം നൂറ്റാണ്ടിലോ എന്തോ ഈ പ്രിന്റിങ് കണ്ടുപിടിക്കുന്നത് അവിടെ യൂറോപ്പിൽ അതിലൂടെ അവിടുത്തെ മനുഷ്യർക്ക് നിലവാരം വളരെയധികം കൂടി അവർക്ക് കൂടുതൽ ലിറ്ററസിയായി കൂടുതൽ അറിവുകളായി അതിനാണ് നമ്മൾ പറയുന്നത് ഈ ബോധോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അവർ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ തുടങ്ങി അങ്ങനെ കാര്യം വളരെ താമസിയാതെ അവർ വളരെ വലിയ മേൽ മേൽക്കൈ നേടി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ലോകം മുഴുവൻ പിടിച്ചെടുത്തു ലോകം മുഴുവനും പോയി കോളനൈസ് ചെയ്ത് പിടിച്ചടക്കി സായിപ്പുമാർ ലോകത്തിൽ ഇന്ന് അപ്പോൾ അവരുടെ മതവും അതിൻ്റെ ഒപ്പം തന്നെ പോയി അങ്ങനെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോളനൈസ് തുടങ്ങി അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് യൂറോപ്യന്മാർക്ക് അറബികളെക്കാൾ കൂടുതൽ ശക്തി കൈവന്നു അതോടുകൂടിയാണ് അതായത് പതിനാറാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ കോളനൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ക്രിസ്തു മതം ഇന്നത്തെ അതായത് ഇസ്ലാം മതത്തിനേക്കാൾ പ്രബലമായി തുടങ്ങിയത് ഈ ശക്തി ഇതുകൊണ്ട് കോളനൈസേഷനും അതായത് കൊള്ളയടിയും കോളനൈസേഷനും എല്ലാം കൊണ്ടാണ് അവർ ശക്തി പ്രാപിച്ച് ഇന്ന് ഏറ്റവും വലിയ മതമായി ക്രിസ്തു മതം മാറിയിരിക്കുന്നത് അപ്പം നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബുദ്ധമതമായിരുന്നു അശോകൻ്റെ കീഴിൽ അശോക ചക്രവർത്തിയുടെ കീഴിൽ ബുദ്ധമതമായിരുന്നു ഏറ്റവും പ്രബലമായ രാജ മതം എന്നാൽ ക്രിസ് അത് അശോക ചക്രവർത്തിയുടെ സൈനിക ബലത്തിൻ്റെ വേണ്ടി അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് വലിയ പ്രബല ശക്തിയായി അത് കഴിഞ്ഞ് കൊളോണിയൽ പവർ അതായത് ശാസ്ത്രത്തിൻ്റെ അക്രമ രീതികൾ ശാസ്ത്രത്തിലൂന്നിയ അക്രമ രീതികൾ അവലംബിച്ച് പാശ്ചാത്യർ എന്ന ലോകം കീഴടക്കി വെച്ചിരിക്കുകയാണ് അവരാണ് ഇന്ന് ടോപ്പ് ടോപ്പ് ഡോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഏറ്റവും പ്രബലരായ ശക്തികൾ അവരുടെ കീഴിലാണ് ഇന്ന് ക്രിസ്തുമതം പ്രബലമായിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇത് തന്നെയല്ല വേറെയും എക്സാമ്പിളുണ്ട് അപ്പോൾ അതായത് ഈ മതങ്ങൾ പടരുന്നത് ശക്തിയിലാണ് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ അതായത് നേരെ ചൊവ്വയല്ലാത്ത മാർഗങ്ങളിൽ കൂടിയാണ് ഉദാഹരണത്തിന് ക്രിസ്തു മതം തുടങ്ങിയിട്ട് തുടങ്ങിയത് കഴിഞ്ഞ ആയിരത്തി അമ്പത്തിനാലാം വർഷം എ ഡി അല്ലെങ്കിൽ ക്രിസ്തു ക്രിസ്തുവാദം ആയിരത്തി അമ്പത്തിനാലിൽ റോമും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ റോമ കത്തോലിക്ക സഭയുടെ ഹെഡ് ഓഫീസായിരുന്നു റോം അതായത് പൂർവ്വ പൗരസ്ത്യ സഭകളുടെ ഹെഡ് ഓഫീസായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഇവർ തമ്മിൽ അടിയുണ്ടായി ഇവർ തമ്മിൽ എന്തിനു വേണ്ടി അടിയുണ്ടാകുന്ന രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് പക്ഷേ അടി കൂടുന്ന അധികാരത്തിനും അവകാശങ്ങൾക്കും ഇതിനും നേർച്ചപ്പെട്ടിക്ക് വേണ്ടിയാണ് ഈ അടിയൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ അവർ തമ്മിൽ വളരെ വലിയ വഴക്കുണ്ടായി അപ്പോൾ അന്ന് ഇറ്റലിയിലെ നല്ലൊരു ഭാഗവും സിസിലി മുതലായ രാജ്യങ്ങളെല്ലാം അന്ന് ഈ അവർ തമ്മിൽ വിഭജിച്ചു ഇങ്ങനെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വഴക്കണ്ടായവർ വേറെ വേറെ അതായത് പൗരസ്ത്രീ സഭയും പശ്ചാത്യ സഭയും തമ്മിൽ വേറെ വേറെ അന്ന് ഈ ഇറ്റലിയും അതിൻ്റെ അടുത്ത് കിടക്കുന്ന സിസിലി മുതലായ പല രാജ്യങ്ങളും പൗരസ്ത്യ സഭയുടെ കീഴിലായിരുന്നു അതായത് കത്തോലിക്ക സഭയ്ക്ക് ഇന്നത്തെ അത്ര പ്രചാരം അന്നുണ്ടായിരുന്നില്ല മറ്റേ പ്രബലമായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള പൗരസ്ത്യ സഭയായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അതിന് പറയുന്നത് ഡൊണേഷൻ ഓഫ് കോൺസ്റ്റൻറ്റൈൻ എന്നാണ് അത് ചക്രവർത്തി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി എഴുതി വെച്ച ഒരു വിൽപത്രം അവിടെ എങ്ങനെ ഒരു മാർപ്പാപ്പ അത് പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അതനുസരിച്ച് കോൺസ്റ്റൻ്റായി അതായത് ഈ ആയിരത്തി അമ്പത്തിനാലിനേക്കാളും വളരെ മുൻപ് തന്നെ രണ്ട് മുന്നൂറ് വർഷം നാനൂറാം വർഷം ഈ കോൺസ്റ്റൻ്റൈൻ എഴുതി വെച്ചിരുന്ന ഒരു തിട്ടൂർ അല്ലെങ്കിൽ ഒരു വിൽപത്രം അതനുസരിച്ച് ഇറ്റലിയും സിസിലിയും ഈ രാജ്യങ്ങളൊക്കെ മാർപ്പാപ്പയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ റോമിൻ്റെ റോമിനെ സമാൻ ചെയ്തുകൊണ്ടുള്ള ഡൊണേഷൻ ഓഫ് കോൺസ്റ്റൻ്റൈൻ എന്നുള്ള ആ വിൽപ്പത്ര ഈ ഒരു മാർപ്പാപ്പ ആ മാർപ്പാപ്പ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കൃത്യം ആ മാർപ്പാപ്പ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഡൊണേഷൻ ഓഫ് കോൺസ്റ്റൻ്റായി ഈ തിട്ടൂര അനുസരിച്ച് ഈ ഇറ്റലിയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ റോമിൻ്റെ കീഴിലായി പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ഈ ഡൊണേഷൻ ഓഫ് കോൺസ്റ്റൻ്റൈൻ എന്ന വിൽപ്പത്രം ഒരു ഫോർജറി ആയിരുന്നു അല്ലെങ്കിൽ ഒരു എന്തെന്നാണ് അതിന് പറയുന്നത് അതായത് കള്ളൊപ്പിട്ട് അടിച്ചതാണ് അതായത് കൃഷ്ണൻ രാജാവ് ഒപ്പിട്ടതായിരുന്നില്ല ആ കൃഷ്ണൻ രാജാവൊക്കെ മരിച്ച് വളരെ കാലം കഴിഞ്ഞ പിന്നെയാണ് അത് ഒപ്പിട്ടതെന്ന് ഇവർക്ക് മനസ്സിലായി അതായത് കള്ളപ്പിട്ട് മാർപ്പാപ്പയുടെ കീഴിലേക്ക് മാറ്റിയതാണ് ഈ ഇറ്റലിയും സിസിലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ അധിക പ്രദേശങ്ങളും അതായത് ഇന്ന് ഇറ്റലി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമാണ് അതിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും സിസിലി മുഴുവനും തന്നെ കത്തോലിക്കരാണ് ഇപ്പോൾ പക്ഷേ ആ കാലത്ത് ശരിക്ക് ആ ബിൽപത്രം അല്ലെങ്കിൽ കള്ളപ്പത്രം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ പൗരസ്ത്യ സഭയുടെ കീഴിലായിരുന്നു തന്നെ അതായത് ഇന്ന് ഇറ്റലിയും സിസിലിയും എല്ലാം കത്തോലിക്ക സഭയുടെ കീഴിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിലാകുന്നതിന് മുഖ്യ കാരണം ഈ കള്ള ഒപ്പിട്ട ആധാരമാണ് അതായത് ബിൽപത്രം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിലാണ് റിഫോർമേഷൻ തുടങ്ങുന്നത് യൂറോപ്പിൽ നമ്മൾ ലൂതർ മാർട്ടിൻ ലൂതറിൻ്റെ കീഴിൽ അവിടെയുള്ള ജനങ്ങൾ മാർപ്പാപ്പയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിച്ചു പുതിയ ഒരു സഭ പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ടാക്കി പിന്നെ അതിനോടൊപ്പം അത് കുറേ നാൾ കഴിഞ്ഞില്ല പിന്നെയും അന്ന് വെച്ചാൽ അന്ന് കാര്യമായിട്ട് തന്നെ പ്രിൻറ്റിങ് വന്നിരുന്നു അപ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം വായിക്കാനും എഴുതാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി അതോടുകൂടി ഈ ഏകാധിപത്യത്തിനൊക്കെ കുറേ ശമനമുണ്ടായി അതായത് മാർപ്പാപ്പ പറയുന്നതൊന്നും അല്ല ആരും തന്നെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല അങ്ങനെ ലൂതറനിസം കാൽവിനിസം ആംഗ്ലിക്കൻ ചർച്ച് ഇങ്ങനെ പലത് പല സഭകളും കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞ് വേർപെട്ടു അവർ തമ്മിൽ വളരെ അധികം യുദ്ധങ്ങളും അക്രമങ്ങളും എല്ലാം ഉണ്ടായി അവസാനം ഇത് നൂറോളം വർഷം ഇങ്ങനെ അവർ തമ്മിലടി തുടങ്ങി അതായത് സമാധാനം പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് നടക്കുന്ന മാർപ്പാപ്പയുടെയും ഈ ലൂതറിൻ്റെയും ഇവരുടെയൊക്കെ പിൻഗാമികൾ തമ്മിൽ തോരാത്ത യുദ്ധം ചോര പുഴയുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ അവസാനം അവർ ഒരു എഗ്രിമെൻ്റ് അതായത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യൂറോപ്യന്മാർക്ക് മതിയായി അവർ പിന്നെ ഒരു എഗ്രിമെൻറ്റിലെത്തി അതായത് ഓരോ അന്ന് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ വലിയ വലിയ രാജ്യങ്ങളൊന്നുമില്ല ഫ്രാൻസ് എന്നോ അല്ലെങ്കിൽ ജർമ്മനി എന്നോ ഒക്കെ പറഞ്ഞ രാജ്യമില്ല അവിടെയൊക്കെ ചെറിയ ചെറിയ ചെറിയ അന്ന് ഉണ്ടായിരുന്ന പോലെ ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു അപ്പോൾ അന്ന് അവർ എഗ്രിമെൻ്റ് വെസ്റ്റ്ഫാലിയ എഗ്രിമെൻ്റ് എന്നാണ് വെസ്റ്റ്ഫാലിയ ട്രീറ്റി അതനുസരിച്ച് ഒരു നാട്ടിൽ നാട്ടുരാജാക്കന്മാരാണല്ലോ അന്ന് ഈ ആ നാട്ടുരാജാവിൻ്റെ മതം ഏതാണോ അത് ജനങ്ങൾ അംഗീകരിക്കണം ആ അത് ജനങ്ങൾ അത് തന്നെ ആ നാട്ട് രാജാവിൻ്റെ മതം അല്ലെങ്കിൽ രാജാവിൻ്റെ ആ വിശ്വാസ പ്രമാണങ്ങൾ അവിടുത്തെ നാട്ടുകാരും അംഗീകരിക്കണം അതായത് ഇത് ശരിയാണോ ഈ ഇപ്പോൾ പ്രൊട്ടസ്റ്റൻറ്റിനിസം ശരിയാണോ അല്ലെങ്കിൽ കാർവിനിസം ശരിയാണോ സത്യം എന്തുണ്ട് അല്ലെങ്കിൽ സത്യമില്ലായ്മ എന്തുണ്ട് എന്നുള്ളതല്ല കാര്യം ഈ രാജാവ് എന്ത് വിശ്വസിക്കുന്നു അത് പ്രജകളും വിശ്വസിക്കുന്നു അതായത് ഈ പറഞ്ഞ ദൈവത്തിന്റെ ഇതാണെന്നൊക്കെയാണ് പ്രസംഗിക്കുന്നത് പക്ഷെ അതിലൊന്നും യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് രാജാവിൻ്റെ മതം അല്ലെങ്കിൽ രാജാവിൻ്റെ വിശ്വാസം പ്രജകളും സ്വയത്തമാക്കണം എന്നുള്ളതായിരുന്നു അതായത് ഇതിനൊന്നും ഒരു വിലയുമില്ല ഈ സത്യത്തിനും ഇതിനും വെറുതെ ശക്തിക്ക് മാത്രമായിരുന്നുമില്ല അങ്ങനെയാണ് യൂറോപ്പിലെ ഈ യുദ്ധങ്ങൾ അവസാനിച്ചത് അവസാന അതോടുകൂടി ജനങ്ങൾക്കും മതിയായി ഈ യുദ്ധങ്ങൾ ചെയ്ത് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ അന്ന് യൂറോപ്പിൽ സംഭവിച്ചു അതായത് ഇവിടെ സംഭവിക്കുന്ന അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മതത്തിൻ്റെ പേരിൽ തമ്മിലടിയായിരുന്നു ഇന്ന് ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടി എന്ന പോലെ തന്നെ അന്ന് മതങ്ങൾ തമ്മിൽ അടിച്ച് അത് മതിയായ മനുഷ്യനെ അങ്ങനെയാണ് യൂറോപ്യന്മാർ ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞത് ശാസ്ത്രീയമായ കാര്യങ്ങൾ നിർവചിക്കേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുമായ കാലങ്ങളിലേക്ക് തിരിഞ്ഞത് അങ്ങനെയാണ് യൂറോപ്യന്മാർ മതം വിട്ട് തീർത്തും വിട്ടു എന്ന് പറയാൻ പറ്റില്ല എന്നാലും മതത്തിനുള്ള പ്രാമ പ്രാധാന്യം വിട്ടുകളഞ്ഞ് അവർ ശാസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് കയറി അത് അതോടുകൂടിയാണ് യൂറോപ്യന്മാർ ഇന്നത്തെ നമ്മൾ കാണുന്ന പോലെ പ്രബല ശക്തിയായി വന്നുകൊണ്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ചരിത്രം അപ്പോൾ പറയാനുള്ളത് അതായത് ഇന്ന് ഉള്ള മതങ്ങളെല്ലാം തന്നെ ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്ന അക്രമ മാർഗങ്ങളിലൂടെ അല്ലാതെ അവർക്ക് എന്തെങ്കിലും ശക്തിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബുക്കുകളിൽ എന്തെങ്കിലും സത്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല അക്രമം ആർക്കാണ് കൂടുതൽ ശക്തി കൂടുതൽ ആയുധങ്ങളുള്ളത് അല്ലെങ്കിൽ കൂടുതൽ തോക്കുകളുള്ളത് അതനുസരിച്ചാണ് മതങ്ങൾ പ്രബലമായിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ ഭാരതം അതുപോലെ തന്നെ ആ യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന ആ സ്ഥിതിയിൽ വെറുതെ മതങ്ങളുടെ പേരിലും ദൈവങ്ങളുടെ പേരിലും വഴക്കടിക്കുകയും അടിപിടി കൂടുകയും ചെയ്യുന്ന അവസ്ഥ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമ്മൾ സഭകളുടെ ചരിത്രം സഭകളുടെ അല്ല മതങ്ങളുടെ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മതങ്ങളുടെ മതങ്ങൾ ആ മനുഷ്യരുടെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കടികൾ നിർത്തേണ്ടിയിരിക്കുന്നു പരസ്പരം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു അത് പക്ഷേ ഇത്രയും നാളെ രണ്ടായിരം വർഷമായിട്ട് പരസ്പരം ബഹുമാനിക്കാൻ സമാധാനത്തിൽ ജീവിക്കാനും മതങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും മതങ്ങൾ തമ്മിൽ അടുക്കുമെന്ന് ഒരുമിച്ച് നിൽക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാലും മതങ്ങളെ നമ്മൾ സൈഡ് ട്രാക്ക് ചെയ്യുന്ന അത് ഒരു വശത്തേക്ക് മാറ്റി അവർ അവരുടെ കാര്യം ദൈവം ദൈവത്തിൻ്റെ കാര്യം മനുഷ്യൻ മനുഷ്യരുടെ കാര്യം പക്ഷേ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ മതങ്ങളെ ഇടപെടാൻ അനുവദിച്ചുകൂടാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എന്നാലും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു